السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين اللهم صل على سيدنا وحبيبنا مصطفى محمد صلى الله عليه وآله وصحبه أجمعين തെരഞ്ഞെടുപ്പ് വിജയത്തിൽ മതിമറന്നുകൊണ്ട് പരിധി വിട്ട് മതേതര ഇന്ത്യയെ വെല്ലുവിളിക്കുന്ന ആളുകളും തെരഞ്ഞെടുപ്പിലെ പരാജയം ഉൾക്കൊള്ളാനാവാതെ വിറളി പൂണ്ട് കൊലപാതക രാഷ്ട്രീയത്തിന് അടിമപ്പെടുന്നവരും ഈ രാജ്യത്തിന് നൽകുന്ന രാഷ്ട്രീയ സംസ്കാരം എന്താണ് കേരളത്തിൽ കഴിഞ്ഞ ഒരാഴ്ച മുമ്പാണ് തദ്ദേശ സ്വയംഭരണ കേന്ദ്രങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾ അവസാനിച്ച് റിസൾട്ട് വന്നത് നമ്മുടെ രാജ്യത്ത് വിവിധ തെരഞ്ഞെടുപ്പുകൾ പലപ്പോഴും നടക്കാറുണ്ട് തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും ഒരു വിഭാഗം തെരഞ്ഞെടുക്കപ്പെടുകയും വിജയിക്കുകയും അധികാരത്തിൽ വരികയും ഒക്കെ സ്വാഭാവികമാണ് വിജയിച്ചവർ അഹ്ലാദിക്കുകയും സ്വാഭാവികമാണ് പക്ഷെ വിജയാഹ്ലാദം പരിധി വിട്ട് രാജ്യത്തെ മുനിസിപ്പൽ കെട്ടിടത്തിന്റെ മുകളിൽ ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ ചിഹ്നത്തിന്റെ ബാനർ തൂക്കിക്കൊണ്ട് രാജ്യത്തിന്റെ മതേതരത്തെ മതേതരത്തെ പാരമ്പര്യത്തെ വെല്ലുവിളിച്ചവർ ഏത് രാഷ്ട്രീയത്തെയാണ് ഈ രാജ്യത്തെ ജനങ്ങളോട് പഠിപ്പിക്കുന്നത് പ്രിയപ്പെട്ട സഹോദരന്മാരെ നമുക്കൊക്കെ അറിയാം വിശദീകരിക്കേണ്ടതില്ല പാലക്കാട് മുനിസിപ്പൽ കെട്ടിടത്തിന്റെ മുകളിൽ അല്ലെങ്കിൽ കവാടത്തിന്റെ പരിസരത്ത് കവാടത്തിൽ ഈ രാജ്യത്തെ ഭൂരിപക്ഷ മതവിഭാഗമാകുന്ന ഹൈന്ദവർ ആരാധ്യ ആരാധനയോടെ കാണുന്ന ആ ശ്രീരാമൻ എന്ന് പറയുന്ന ആദരിക്കപ്പെടുന്ന അവരുടെ മതചിഹ്നം പ്രദർശിപ്പിക്കുകയും അതിന് സമാനമായ പ്രദർശനങ്ങൾ നടത്തി ഒറിഞ്ഞു തുള്ളിയ ആളുകൾ ഈ രാജ്യത്തോട് പറയുന്ന ചില കാര്യങ്ങൾ മലയാളികൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും നമ്മുടെ രാജ്യം ഭരിക്കുന്നവരാരും ആവട്ടെ കേരളത്തിനൊരു പാരമ്പര്യമുണ്ട് നമ്മുടെ കേരളത്തിനൊരു പൈതൃകവും ഉണ്ട് ഇന്ത്യ രാജ്യത്ത് സ്വസ്ഥതയും സമാധാനവും പരസ്പരം വിശ്വാസത്തോടുകൂടെ പരസ്പരം ഇടപഴകി ജീവിക്കുന്ന വിവിധ മതവിശ്വാസികൾ ഉള്ള ഒരു സംസ്ഥാനമാണ് കേരളം എല്ലാവരും സമ്മതിക്കുന്ന ഒരു കാര്യമാണ് രാജ്യത്തിന്റെ ഭരണഘടന ജനങ്ങൾ ജീവിച്ച് കാണിച്ചു കൊടുക്കുന്ന ഒരു സ്ഥലമാണ് കേരളം പക്ഷേ ഉത്തരേന്ത്യയിലേക്കൊന്നും ചെന്നാൽ നമുക്കത് പല പലയിടത്തും കാണാൻ സാധിക്കില്ല ചിലവർ ചിലവരെ പേടിച്ച് ജീവിക്കുന്ന എത്രയോ ഗ്രാമങ്ങളുണ്ട് എത്രയോ നഗരങ്ങളുണ്ട് പല ആളുകളെയും പേടിച്ച് അല്ലെങ്കിൽ ഭയത്തോടുകൂടെ കഴിഞ്ഞുകൂടുന്ന ആളുകൾ ഇതിന് കാരണമെന്താണ് രാജ്യത്തെ ഭരണ സംവിധാനങ്ങളിലേക്ക് കയറി വരുന്ന ചില ആളുകളെങ്കിലും മതചിഹ്നങ്ങളെയും മതത്തെയും ഒക്കെ ജീവിതത്തിൽ ഉൾക്കൊള്ളാതെ അധികാരത്തിലേക്ക് കടന്നു വരാനുള്ള കുറുക്കു കാണുന്നത് കൊണ്ടാണ് ഏതായിരുന്നാലും ഒരു കാര്യം ഉറപ്പായിട്ടുണ്ട് ഒരു മുനിസിപ്പാലിറ്റിയിൽ രണ്ടാം തവണയും അധികാരത്തിലേറിയപ്പോൾ അധികാരത്തിലെത്തിയവരുടെ ചിത്രം ശരിക്ക് കേരളീയർക്ക് ബോധ്യപ്പെട്ടിരിക്കുകയാണ് നാം മനസ്സിലാക്കണം കേരളത്തിലെ പതിനായിരക്കണക്കിന് തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ പലവരും നേടിയെടുത്തപ്പോൾ ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിലും വലിയ മുന്നേറ്റം നടത്താൻ കഴിയാതെ വീരവാദം മുഴക്കി പരാജയപ്പെട്ടിട്ടും ഒന്നോ രണ്ടോ സ്ഥലങ്ങളിൽ അധികാരം കിട്ടിയപ്പോഴേക്കും രാജ്യത്തിന്റെ മതേതര പാരമ്പര്യത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഈ രാജ്യം ഒരു മതേതര രാജ്യമല്ല ഇവിടെ സങ്കുചിതമായ ദേശീയവാദമുണ്ട് എന്ന് പലപ്പോഴും പറയുന്നവർ കേരളത്തോടും വിളിച്ചു പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് കേരളത്തിന്റെ ഭാവിയെ ഉൾക്കൊള്ളുന്ന ഈ രാജ്യത്തെ മതേതര ജനാധിപത്യ സമാധാന കാക്ഷികളായ ആളുകൾ തീർച്ചയാണ് ആ ഒരു വിജയാഹ്ലാദത്തിൽ അതിരുവിട്ട് കളിച്ചവരുടെ രാഷ്ട്രീയ അപചയം തിരിച്ചറിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷേ ഒരു കാര്യം കൂടി ഇവിടെ മനസ്സിലാക്കണം വ്യക്തിപരമായും രാഷ്ട്രീയ ജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും നമ്മുടെ സാമ്പത്തിക ചുറ്റുപാടിലുമൊക്കെ വിജയവും പരാജയവും മാറി മാറി വരുമ്പോൾ അതിനോട് എങ്ങനെ നേരിടണമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് വ്യത്യസ്ത മതവിഭാഗം മത ആശയങ്ങൾ ഉൾക്കൊള്ളുന്നവർക്ക് അവരുടെ മതവിശ്വാസങ്ങളിൽ നിന്നും അതിന് സമാനമായ അല്ലെങ്കിൽ മെസ്സേജുകളും സന്ദേശങ്ങളും പഠിക്കാൻ കഴിയുമെങ്കിൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ നാം കാണേണ്ട ഒരു കാര്യം വിജയ പരാജയങ്ങളെ പക്വമായി നേരിടാൻ സാധിക്കണം അതിനിടയിലാണ് കണ്ണൂർ കാസർകോട്ട് കാഞ്ഞങ്ങാട്ട് കല്ലൂരാവി എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് അതിക്രൂരമായ ഒരു കൊലപാതകം കേരളം ഇന്നലെ കേട്ടത് സംഘടകരമാണ് സംഘടകരമായി കൊലപാതകത്തെ പലവരും ന്യായീകരിക്കാൻ ശ്രമിക്കും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് സങ്കടകരമാണ് നമുക്കറിയാം കേരളത്തിലെ കൊലപാതക രാഷ്ട്രീയത്തിന്റെ ഇരകളായി എത്രയോ അനാഥകളായ കുട്ടികൾ സ്വന്തം പിതാവിനെ ജീവിച്ച് കണ്ടു തീർന്നതിന് മുമ്പ് അരുകൊലയ്ക്ക് വിധേയരായി അതിദാരുണയായി കൊല്ലപ്പെട്ട അനേകം ചെറുപ്പക്കാരുടെ കഥ പറയുന്ന നാടാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത് നിരവധി വിധവകളായ സഹോദരിമാർ സ്വന്തം ഭർത്താവിനെ കണ്ട് ആസ്വദിച്ച് കഴിയുന്നതിന് മുമ്പ് കൊലപാതക രാഷ്ട്രീയത്തിന്റെ പേരിൽ അതിക്രൂരമായി കൊല്ലപ്പെട്ട ധാരാളം ചെറുപ്പക്കാരുടെ കഥ പറയുന്നുണ്ട് കണ്ണൂരും കാസർകോടും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളും അതിലേക്കിടാ ഒരു രക്തസാക്ഷി എന്ന് പറയാൻ പറ്റിയാലും പറ്റിയില്ലെങ്കിലും ഒരാളും കൂടെ കടന്നു വന്നിരിക്കുകയാണ് ഏതായിരുന്നാലും ഒരു ഒരാളും കൂടെ അല്ലെ അബ്ദുറഹ്മാൻ ഔഫ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ സജീവ സുന്നി പ്രവർത്തകനായ ഒരു ചെറുപ്പക്കാരൻ ഒരു പെറ്റി കേസ് പോലും തന്റെ പേരിലില്ലാത്ത നാട്ടിൽ നല്ല കാര്യങ്ങളിൽ വളരെ വ്യാപൃതനായി നിരന്തരം പ്രവർത്തിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരനെ കേവലം ഒരു കൊലപാതകം എന്നതിലപ്പുറം ആസൂത്രിതമായിട്ടാണ് കൊന്നത് എന്ന് തീർച്ചയാണ് നമുക്ക് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്ന് വായിക്കാൻ കഴിയും കൂടുതൽ വെട്ടേറ്റിട്ടില്ലെങ്കിൽ പോലും കുത്തേണ്ടയിടത്താണ് കുത്തിയിരിക്കുന്നത് അടുത്താണ് കുത്തിയിരിക്കുന്നത് പരിശീലനം കിട്ടാത്ത ട്രെയിനിങ് കിട്ടാത്ത അല്ലെങ്കിൽ ആസൂത്രണം ലഭിക്കാത്ത ഒരു അത് ചെയ്യാൻ കഴിയില്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് തന്റെ ഹാർട്ട് ഹൃദയത്തിന്റെ ഹൃദയ ധമനിക്കാണ് കുത്തേറ്റിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് രക്തം വാർന്ന് ആ ചെറുപ്പക്കാരൻ ഗർഭിണിയായ തന്റെ ഭാര്യയെയും തന്റെ കുടുംബത്തെയും അനാഥയാക്കി അതിക്രൂരമായി ഈ ലോകത്ത് നിന്ന് അല്ലെങ്കിൽ ഈ കൊല്ലപ്പെട്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പ്രിയപ്പെട്ട സഹോദരന്മാരെ കൊലപാതക രാഷ്ട്രീയത്തിനെതിരെയും തീവ്രവാദത്തിനെതിരെയും നിരന്തരം കാമ്പയിൻ നടത്തി യുവജന യാത്രകൾ സംഘടിപ്പിക്കുന്ന അല്ലെങ്കിൽ ക്യാമ്പയിനുകളും പ്രചാരണങ്ങളും സംഘടിപ്പിക്കുന്ന ആളുകൾ തന്നെയാണ് ഈ കൊലപാതകത്തിന്റെ പിന്നിലെന്ന് കേൾക്കുമ്പോ ഈ രാജ്യത്തെ സമുദായം തല താഴ്ത്തി നിൽക്കാൻ മാത്രമേ ഈ രാജ്യത്ത് സാധിക്കുകയുള്ളൂ സമുദായത്തിന്റെ കുത്തക അവകാശപ്പെട്ടുകൊണ്ട് നിരന്തരം കൊലപാതക രാഷ്ട്രീയ തീവ്രവാദങ്ങൾക്കെതിരെ ക്യാമ്പയിൻ നടത്തി അതിന് നാം ഒരിക്കലും കൂട്ടുനിൽക്കില്ലെന്ന് പറയുന്നവർ ഒരു നിരപരാധിയായ തെരഞ്ഞെടുപ്പ് വേളയിൽ സ്വാഭാവികമായും ഓരോരുത്തരുടെയും അവകാശം രേഖപ്പെടുത്തുന്നത് ഓരോരുത്തരുടെയും അവകാശമാണ് ചില ആളുകൾക്ക് പ്രതിപത്തിയുള്ള ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി ചില ആളുകൾ പ്രവർത്തിക്കലൊക്കെ സാധാരണയാണ് നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ സാഹചര്യം നിലനിൽക്കെ കേവലം ഒരു തെരഞ്ഞെടുപ്പിന്റെ പേരിൽ അതിക്രൂരമായി ഒരു ചെറുപ്പക്കാരനെ കൊല്ലുക എന്ന് പറഞ്ഞാൽ പരാജയത്തെ പക്വതയോടുകൂടെ നേരിടാൻ സാധിക്കാത്തവരായതുകൊണ്ടാണ് സഹോദരന്മാരെ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച അധ്യാപനം ഇവിടെ വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് ഒരു കാര്യം കൂടി ഇവിടെ പറയാതിരിക്കാൻ നിർവാഹമില്ല ഒരു ചെറിയ കേസ് പോലും ഫയൽ ചെയ്യാത്ത നാട്ടിൽ നല്ല അഭിപ്രായമുള്ള നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഓടിപ്പായുന്ന ഒരു ചെറുപ്പക്കാരൻ കൊല്ലപ്പെട്ട് കുടുംബം നിലവിളിക്കുമ്പോ കുടുംബം അനാഥരാകുമ്പോ ആ ചെറുപ്പക്കാരനെ കൂടെ കൊല കൊല്ലപ്പെട്ടവരെ കൊലയാളിയായി ചിത്രീകരിക്കുന്ന സോഷ്യൽ മാധ്യമങ്ങളിലൂടെ സ്വന്തം രാഷ്ട്രീയത്തെ ഉയർത്തിക്കാട്ടാൻ ശ്രമിക്കുന്നവർ ഈ ലോകത്തോടും ഈ സമൂഹത്തോടും എന്ത് കിരാതമായ ശൈലികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കാതിരിക്കാൻ നിർവാഹമില്ല കൊലയാളിയായി ചിത്രീകരിക്കാൻ ശ്രമിക്കുക കൊല്ലപ്പെട്ട ആളെ പോലും ഞാൻ പറഞ്ഞു വന്നത് ഇസ്ലാം പഠിപ്പിച്ച വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച ഒരു കാര്യം നാം മനസ്സിലാക്കണം വിജയവും പരാജയവും വ്യക്തി ജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും ഒക്കെ കടന്നു വരാൻ പക്ഷെ പക്വമായി അതിനഭിമുഖീകരിക്കാൻ കഴിയണം സുലൈമാ നബി അലി ഇസ്ലാമിനിക്ക് ലോകത്തിന്റെ ഭൂമിയുടെ മൊത്തം അധികാരം കയ്യിൽ കിട്ടി ബിൽക്കീസ് രാജ്ഞിയുടെ സിംഹാസനം തന്റെ മുന്നിലേക്ക് തന്റെ അനുചരന്മാർ കൊണ്ടുപോയി കൊടുത്തപ്പോൾ സുലൈമാൻ നബി അലിഹിസ്സലാം പറഞ്ഞ ഒരു പ്രഖ്യാപനമുണ്ട് റബ്ബി നമ്മുടെ വീട്ടിന്റെ മുകളിലും വാഹനങ്ങളിലും ഒക്കെ നാം എഴുതി വെക്കുന്ന റബ്ബി എന്ന വാക്ക് അത് മഹാനായ സുലൈമാ നബി അലിസ്ലാം ലോകം അടക്കി ഭരിച്ച് അധികാരം കയ്യിൽ കിട്ടി അന്നത്തെ വലിയ രാജ്ഞിയായിരുന്ന ബിൽക്കീസ് രാജ്ഞിയുടെ സിംഹാസനം തന്റെ മുന്നിലെത്തിയപ്പോൾ പറഞ്ഞതാണ് അതുപോലെ വിശുദ്ധ ഖുർആാനിലെ സൂറത്തുൽ കഹ്ഫ് പരിചയപ്പെടുത്തിയ ദുൽഖർനൈനി എന്ന മറ്റൊരു ലോക ഭരണാധികാരിയുണ്ട് അലക്സാണ്ടർ എന്നോ ഇസ്കന്ദറി എന്നൊക്കെ ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്ന ആ ഭരണാധികാരിയും അധികാരം കിഴക്കും പടിഞ്ഞാറും വടക്കും തെക്കും ഭേദമന്യ ലോകം മുഴുവനും തന്റെ കീഴിലേക്ക് വന്നപ്പോൾ ഉറക്കെ വിളിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട് റബ്ബി ഇത് എന്റെ റബ്ബിന്റെ കാരുണ്യമാണ് അധികാരവും അതുപോലെ തന്നെ സ്വാധീനവും വിജയവും ലഭിക്കുമ്പോൾ വിശ്വാസികൾ പ്രത്യേകിച്ച് ഇനി അപ്പുറത്തുള്ള ആളുകൾക്കും അതിന് സമാനമായത് അവർക്ക് പറയുവാനുണ്ടാകും അധികാരത്തിന്റെ ശീതളച്ചാലയിൽ ചായയിൽ മറ്റുബാധിച്ച് അതിരിവിട്ട് രാജ്യത്തെ ജനങ്ങളെയും മതേതരത്തെയും വെല്ലുവിളിക്കാൻ മതേതരത്വത്തെയും വെല്ലുവിളിക്കാൻ നിൽക്കരുത് രാജ്യത്തെ ജനങ്ങളത് തിരിച്ചറിയും മറ്റൊന്ന് പരാജയപ്പെടുന്നവർ ആത്മഹത്യ ചെയ്യേണ്ടവരല്ല അവർ വെപ്രാളപ്പെടേണ്ടവരല്ല അവർ തിരുത്താൻ ശ്രമിക്കേണ്ടവരാണ് എന്തുകൊണ്ട് നമുക്ക് പരാജയം ഏറ്റുവാങ്ങിയെന്ന് ആത്മപരിശോധനയും വിചിന്തനവുമാണ് ആവശ്യമെന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പഠിപ്പിക്കുന്നുണ്ട് നോക്കൂ സഹോദരന്മാരെ ചില പോരാട്ടങ്ങളിൽ പരാജയം നേരിട്ടപ്പോൾ ആ പരാജയം നേരിട്ട ആളുകൾ ദുഃഖിച്ചു വിഷമിച്ചിരുന്നപ്പോൾ അവരെ സമാധാനിക്കാൻ സമാധാനിപ്പിക്കാൻ വിശുദ്ധ ഖുർആാനിലെ ആരിമ്പ്രാരിലെ നൂറ്റി അൽപ്പത്തിയേഴാമത്തെ അധ്യായത്തിൽ പൂർവകാല വിശ്വാസികൾ എങ്ങനെയാണ് പരാജയത്തോട് സമീപിച്ചത് എന്ന് ഖുർആൻ പറയുന്നുണ്ട് എന്താ വിശുദ്ധ ഖുർആൻ പറയുന്നത് വമാക്കാന ഖൗലഹും ഇല്ല അൻ ഖാലു റബ്ബന ഗഫിർ ലനാ ربنا اغفر لنا ذنوبنا وإسرافنا في أمرنا وثبت أقدامنا وانصرنا على القوم الكافرين വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട് തോൽവി ഏറ്റുവാങ്ങുമ്പോ പ- പതിറ്റാണ്ടുകളോളം ഒരു വാർഡും പഞ്ചായത്തും അടക്കി പിടിച്ച് ഭരിക്കുമ്പോ അല്ലെങ്കിൽ ഭരണത്തിനും ജനസേവനത്തിനും വീഴ്ച പറ്റുമ്പോ സ്വന്തം അണികൾ പോലും എതിരെ നിന്ന് തോൽപ്പിക്കുമ്പോ ജനങ്ങൾ മുഴുവനും അധികാരികൾക്കും ഭരണകൂടത്തിനും എതിരായി തോറ്റു തൊപ്പിയിടുമ്പോ സ്വന്തത്തിലേക്ക് വിരൽ ചൂണ്ടാൻ പഠിക്കാൻ കഴിയണം നമുക്ക് എന്താണ് നമ്മുടെ കുഴപ്പം എന്താണ് നമ്മുടെ പിഴവ് നമ്മുടെ കയ്യിൽ അധികാരം വെച്ച് നീട്ടി തന്നിട്ട് പതിറ്റാണ്ടുകളോളം കയ്യിലേൽപ്പിച്ചു തന്നിട്ടും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയാത്തവർ ജനങ്ങൾ താഴെയിറക്കുമ്പോ അവിടെ സ്വന്തം ന്യൂനതകളെ വിലയിരുത്തി വിചിന്തനം നടത്തി വീണ്ടും വിജയത്തിലേക്ക് വരാൻ ശ്രമിക്കണം അതാണ് ഖുർആൻ പറഞ്ഞത് പരാജയങ്ങൾ ഏറ്റുവാങ്ങുന്ന വിശ്വാസികൾ സ്വാഭാവികമായി പറയാറുള്ളത് നമ്മുടെ പാപം പുറത്തു തരണം നാം ചെയ്ത തെറ്റിന്റെ ഫലമാണ് ഈ പരാജയം ഈ കാര്യത്തിൽ നമുക്കുണ്ടായ വീഴ്ച നീ പുറത്തു തരണം എതിരാളികൾക്കും പ്രതിയോഗികൾക്കും എതിരെ ഉറച്ചു നിൽക്കാനുള്ള ചങ്കൂറ്റവും കരുത്തും നൽകണമെന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് വിചിന്തനം നടത്താൻ തയ്യാറാകണമെന്ന വിശുദ്ധ ഖുർആാനിന്റെ അധ്യാപനം ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ് ആ അബ്ദുറഹ്മാൻ ഔഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനിക്ക് അള്ളാഹു സ്വർഗം നൽകുമാറാവട്ടെ അദ്ദേഹത്തിന്റെ വിധവയായ ഗർഭിണിയായ സഹോദരിക്ക് നല്ല സമാധാനം അള്ളാഹു നൽകുമാറാവട്ടെ മാതാപിതാക്കൾക്കും കുടുംബത്തിനും കൂട്ടുകാർക്കും അള്ളാഹു ക്ഷമയും സമാധാനവും നൽകുമാറാവട്ടെ അതുകൊണ്ട് ഈ കൊലപാതകത്തിന് കാരണക്കാരായവര് നിയമത്തിന്റെ മുന്നിൽ വളരെ കൃത്യമായി കൊണ്ടുവന്ന മാതൃകാപരമായി ശിക്ഷ കൊടുക്കണമെന്ന് പറയാൻ കൂടെ അവസരം ഉപയോഗപ്പെടുത്തി അസ്സലാമലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു